കുടജാദ്രിയിലെ കുളിർമഞ്ഞിൽ തെളിയുന്ന പൊൻപ്രഭ തൂകുന്ന സൂര്യോദയം ഹൃദയ തന്ത്രിയിൽ മീട്ടി കുടജാദ്രിയിലേ കുളിർ മഞ്ഞിൽ തെളിയുന്ന പൊൻപ്രഭ തൂകുന്ന സൂര്യോദയം ഹൃദയ തന്ത്രിയിൽ ശ്രുതിമേറ്റേ ിൽ വന്നപ്പോൾ ആയിരം ദീപത്തിൻ കിരണങ്ങളിൽ ആദ്യമായ തിരുനടയിൽ വന്നപ്പോൾ ആയിരം ദീപത്തിൻ കിരണങ്ങളിൽ അമ്മയെ ഒരു നോക്കു കണ്ടപ്പോൾ എനിക്കു നൽകി ഓമനിച്ചെന്നെ അനുഗ്രഹിച്ചു മനസ്സൊരു സൗപർണികയായി ഉടജാദ്രിയിലെ കുളിർമഞ്ഞിൽ തെളിയുന്ന പൊൻപ്രഭ സൂര്യോദയം ഹൃദയ തന്ത്രിയിൽ ശ്രുതി ശ്രുതിമീട്ടി പിടിച്ചാൽ എത്താതെ വയ്യന്റെ മൂകാംബികയിൽ അമ്മയെ കാണാൻ മാനം തുടിച്ചാൽ എത്താതെ വയ്യന്റെ മൂകാംബികയിൽ പത്മനിവാസിനി കാറിൽ നിറയുന്ന രാഗങ്ങളാൽ അമ്മയ്ക്കു തിരുമുൻപിൽ ഗാനാർച്ചന കുടജാദ്രിയിലേ കുളിർമഞ്ഞിൽ തെളിയുന്ന പൊൻപ്രഭ തൂകുന്ന സൂര്യോദയം ഹൃദയ തന്ത്രിയിൽ ശ്രുതിമീട്ടേ നടജാദ്രിയിലെ കുളിർമഞ്ഞിൽ തെളിയുന്ന പൊൻപ്രഭ തൂകുന്ന സൂര്യോദയം ഹൃദയ തന്ത്രിയിൽ ശ്രുതിമീട്ടി